എല്ലാവരും നമസ്കാരം ഞാൻ ധനുഷ് അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ഒരു ബുക്ക് റിവ്യൂവായിട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ നാളുകളായി ഞാനൊരു പുസ്തകം വായിച്ചത് ഈ വീണ്ടും ലോക്ക്ഡൗണിലൊക്കെ ഇതേ കടന്നു വരുന്ന സമയത്താണ് വീണ്ടും ഒരു പുസ്തകം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ ആ ഒരു കഥ ഞാൻ എൻ്റെ ഒരു ചങ്ങായിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവൻ എൻ്റെ ഇത് പറഞ്ഞു ഇത് അങ്ങനെയാണ് നീ ഈ ബുക്കിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ കുറേ നാളായില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴും ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പത്ത് പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പറയും സോ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ മയ്യഴിയുടെ സ്വന്തം കഥാകാരനായ എം മുകുന്ദൻ സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിലെ ആ ഒരു സാഹിത്യ മേഖലയിൽ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ എന്താ പറയുക ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പ്രണയം വിപ്ലവം അതുപോലെ തന്നെ കുറച്ച് നാടനായിട്ടുള്ള പച്ചയായ കുറേ ജീവിതങ്ങൾ അതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ ഒരു നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എം മുകുന്ദൻ സാറിൻ്റെ കരിയറിലെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടായിട്ട് ഞാൻ ഈ പുസ്തകത്തെ കാണും അപ്പോൾ നമുക്ക് നേരെ പുസ്തകത്തിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വായിച്ചു വെച്ച് ഏറ്റവും ബെസ്റ്റ് പത്ത് പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നിൻ്റെ പേര് ഞാൻ ഈ ഒരു പുസ്തകത്തിന് പേര് ഇനി ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പ്രധാന നായകൻ്റെ പേര് ദാസൻ എന്നാണ് നായകൻ്റെ പേര് അപ്പോൾ ദാസൻ്റെ അച്ഛൻ്റെ പേര് ദാമു റൈറ്റർ എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ പേര് കുറുമ്പി അമ്മ എന്നാണ് അപ്പോൾ ഈ കുറുമ്പി അമ്മ എന്നൊരു ക്യാരക്ടറിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറുമ്പി അമ്മയിലൂടെയാണ് ഈ ഒരു നോവൽ സഞ്ചരിച്ച് തുടങ്ങുന്നതിനോട് നമുക്ക് പറയാം അപ്പോൾ മയ്യഴി എന്ന് പറയാം പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ പേര് പേരിലുള്ളതുപോലെ തന്നെ മയ്യഴി എന്ന സ്ഥലമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എന്താ പറയുക സംഭവ വികാസങ്ങളും അരങ്ങേറുന്നത് മയ്യഴി എന്ന് പറയുന്നത് പണ്ട് ഫ്രഞ്ച് അധിനിവേശ ഒരു കോളനിയായിരുന്നു അതായത് ഫ്രഞ്ചുകാർ ഇവിടെ വന്ന് താമസിക്കുകയും അവർ ഒരു അവരുടേതായ ഒരു കോളനിയായിട്ട് എഴുതി മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അതായത് കാരണം അത് നമ്മുടെ കേരളത്തിലുള്ള അതായത് ഇന്ത്യക്കകത്തൊരു സ്ഥലമാണെങ്കിലും അതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ല അതേപോലെ ഈ ഫ്രഞ്ചുകാരാണ് അവിടെ കൺട്രോൾ ചെയ്തിരുന്നത് ചുറ്റും കടലുണ്ട് മയ്യഴി പുഴയുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയുള്ള ആ ഒരു എന്താ നാട്ടുകാർക്കൊക്കെ ഈ ഫ്രഞ്ചുകാരെന്ന് പറയുന്നത് അവർ ഓർമ്മ വെച്ച കാലം മുതലേ ഫ്രഞ്ചുകാർ അവിടെ ഉണ്ട് സോ ഫ്രഞ്ചുകാർ ഇവിടെ വന്ന് കുടിയേറിയതാണ് അല്ലെങ്കിൽ അവരാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ചിന്ത പോലും അവർക്കില്ല കാരണം അവർ ആ ഒരു ജീവിത പശ്ചാത്തലമായിട്ട് എന്താ പറയുക അങ്ങ് ഒഴുകി നടക്കുകയാണ് ഒരിക്കലും ഫ്രഞ്ചുകാർ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല പക്ഷേ വാസ്തവത്തിൽ അതൊരു ഫ്രഞ്ച് കൺട്രോളിങ് മേലാണ് മയ്യഴി എന്ന് പറഞ്ഞ സ്ഥലം മയ്യഴി എന്ന എന്താ പറയുക സ്ഥലം പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം അവിടെയുള്ള എല്ലാത്തിന്മേലും ഫ്രഞ്ചുകാരുടെ ഒരു കൺട്രോളിങ് ഉണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ആ ഒരു ഏരിയ കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേര് മൂപ്പൻ സാഹിബ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട് അപ്പം ആ ഒരു സാഹിബാണ് ഈ ഒരു ഏരിയയിൽ അതായത് ഫ്രഞ്ചുകാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഒരു ഏരിയ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ലെസ്ലി സാഹിബ് കരടി സാഹിബ് എന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് സാഹിബന്മാർ ഈ ഒരു നോവലുണ്ട് അപ്പോൾ നമ്മുടെ കുറുമ്പി അമ്മ ഒരു സായിവാണെങ്കിൽ പോലും ഒരു കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ കയറി വരുന്ന കഥാപാത്രമാണ് ലെസ്ലി സായിബ് എന്ന് പറയുന്നത് ഈ ലെസ്ലി സായിവ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറുമ്പി അമ്മയായിട്ട് വളരെയധികം സൗഹൃദപരമായിട്ടുള്ള സംഭാഷണമാണ് ഈ ലെസ്ലി സാഹിബിൻ്റെ മകനും കുറുമ്പിയമ്മയുടെ മകനും ചെറുപ്പകാലം മുതലേ നല്ല സൗഹൃദങ്ങൾ ഏർപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു പഠിക്കാൻ പോയത് അവരുടെ വിനോദ സമയങ്ങൾ അവർ ഒരുമിച്ച് ചെലവഴിച്ചു അങ്ങനെയാണ് അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിലൊക്കെയും എന്താ പറയുക നമ്മുടെ ആ നാട്ടുകാരൊക്കെ അവരുടെ അതായത് ഫ്രഞ്ചുകാരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോയിരുന്നു പക്ഷെ തിരിച്ചവർക്ക് എതിർപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല പിന്നെ കുറച്ചുകൂടി ജനറേഷനൊക്കെ മാറി മാറിയപ്പോൾ നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട കഥാ കഥാപാത്രമായ ദാസൻ ജനിക്കുകയാണ് ഈ ദാസൻ എന്ന് പറയുമ്പോൾ കുറുമ്പയമ്മയുടെ ചെറുമകനാണ് ഈ പുള്ളിക്കാരാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കും നല്ല പഠിത്തത്തിന് വെച്ചാൽ വളരെയധികം ബെറ്റർ ആയ ഒരു പുള്ളിയാണ് അപ്പോൾ ഈ ഒരു ആ ഒരു മയ്യഴി പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പരീക്ഷകളെല്ലാം പാസ്സായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു എന്താ പറയുക പോർച്ചുഗീസുകാർ അതായത് സോറി ഫ്രഞ്ചുകാർ തന്നെ നമ്മളെ ദാസനെ പോണ്ടിച്ചേരിയിലോട്ട് പഠിക്കാൻ വിടുകയാണ് പോണ്ടിച്ചേരിയിൽ പോയി അവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു ഒരു പരീക്ഷയും ജയിച്ച് ദാസൻ ഇങ്ങനെ വരികയാണ് അപ്പോൾ നമ്മുടെ കുറുമ്പി അമ്മയാണെങ്കിൽ തൻ്റെ ചെറുമകനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതായത് എൻ്റെ ചെറുമകൻ ഇനി അവിടുത്തെ പരീക്ഷയെല്ലാം ജയിച്ചു സോ ഇനി അവൻ സായിപ്പന്മാരെ പോലെ കോട്ട് ധരിക്കും തൊപ്പി ധരിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛനും അതായത് നമ്മുടെ ദാസൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും എല്ലാം ഈ ഒരു ചിന്തയാണുള്ളത് കാരണം ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പയ്യനാണ് ദാസൻ എന്ന് പറഞ്ഞത് ദാസൻ ഇത്രയും പണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഉപരി അവൻ ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ പട്ടിണിയൊക്കെ മാറും എന്നവരെ ചിന്തിച്ച് വളരെയധികം സന്തോഷവനാണ് നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും അന്നത്തെ പണ്ടത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഈ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരൊക്കെ ആ സാമ്പത്തികമായി മുമ്പോട്ട് നിൽക്കണം ഒന്ന് ഒച്ചാനിച്ചൊക്കെ നിൽക്കുന്ന ഒരു സമ ഒരു ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ മുകുന്ദൻ സാർ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രഞ്ച് അധിനിവേശ ഒരു സ്ഥലമാണ് സോ ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് ഫ്രഞ്ച് വാക്കുകൾ കയറി വരുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എന്താ പറയുക ട്രാൻസ്ലേഷൻ കൃത്യമായ രീതിയിൽ അദ്ദേഹം താഴെ കൊടുത്തിട്ടുണ്ട് കാരണം ഫ്രഞ്ചുകാരുടെ പ്രാധാന്യം എത്രത്തോളം ഈ ഒരു സ്ഥലത്തുണ്ട് മയ്യഴിയിലുണ്ട് എന്ന് വളരെ രീതിയിൽ വ്യക്തമാക്കാനാണ് എം മുകുന്ദൻ സാർ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പയ്യൻ നമ്മുടെ ദാസൻ പോണ്ടിച്ചേരി എന്ന് വരികയാണ് അപ്പോൾ മൂപ്പൻ സാഹിബ് ഒരു രണ്ട് ഓഫർ മുമ്പോട്ട് വയ്ക്കണം ഓഫർ നമ്പർ വൺ ഈ ഒരു മയ്യഴി ദേശത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഒരാളാക്കാം രണ്ടാമത്തെ ഓഫർ നിനക്ക് വേണമെങ്കിൽ ഫ്രാൻസിൽ പോയി വീണ്ടും ഉപരിപഠനം നടത്താം അങ്ങനെ രണ്ട് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ദാസൻ എൻ്റെ മെൻറ്റാലിറ്റിക്ക് ആ സമയം കൊണ്ട് മാറിയിരുന്നു നല്ല രീതിയിൽ പഠിക്കും നല്ലൊരു ഓഫറാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് അത് സ്വീകരിച്ച് തൻ്റെ തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറും പട്ടിണി മാറും തൻ്റെ അച്ഛൻ നാലാളുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാം തനിക്ക് നിൽക്കാം തൻ്റെ ഭാവി തലമുറ എല്ലാം സേഫാവും പക്ഷേ ഒരു പ്രസ്ഥാനത്തിൽ അവൻ വിശ്വസിച്ചു അതായത് തൻ്റെ നാട്ടുകാരെ ഇപ്പോൾ ഭരിക്കുന്നത് ഈ ഒരു ഫ്രഞ്ച് സമൂഹമാണ് പക്ഷെ അതിനെല്ലാം മാറി തങ്ങൾക്ക് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അങ്ങനെ സ്വാതന്ത്ര്യ സമരമൊക്കെ പൊട്ടിപ്പറപ്പെട്ട ഒരു കാലമാണ് അങ്ങനെ ഒരു ചിന്തയിൽ അവൻ എത്തിച്ചേരുകയാണുള്ളത് ഉണ്ടായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നോവൽ വായിക്കുമ്പോൾ അറിയാം അതായത് വൈദ്യുതി പോലും എത്തിയിട്ടില്ലാത്തൊരു കാലത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കാരണം രാത്രി തോറും ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷൻ്റെ ഒരു വലിയ വിളക്ക് വെച്ചിരിക്കും വിളക്കിൽ എണ്ണ വിത്തും അങ്ങനെയുള്ള പച്ചയായ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ കഥാകൃത്ത് അങ്ങനെ ഇതിന് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടണം ആ ഒരു ചിന്തയിൽ വന്നപ്പോൾ അവരുടെ ഇടയിൽ തന്നെ മൂന്നാല് ആൾക്കാർ ചെന്നിട്ട് ഗ്യാങ് ഉണ്ടാക്കുന്നു ഒരു മാസ്റ്റർ അവിടെ ലീഡർ ആവുന്നു അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് അവർ കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ദാസൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച ദാസൻ ഒരു തീരുമാനമെടുത്തു ഞാൻ ജർമ്മനിക്ക് ഞാൻ എവിടെയും പോകുന്നില്ല ഫ്രാൻസിലും പോകുന്നില്ല എനിക്ക് ജോലിയും വേണ്ട പകരം എനിക്ക് ആവശ്യം സ്വാതന്ത്ര്യമാണ് അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിക്കുന്നു പ്രക്ഷോഭത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ മൂപ്പൻ സാഹിബ് അടിച്ചമർത്തുന്നുണ്ട് മാത്രവുമല്ല ഈ ദാസന് ഒരു പന്ത്രണ്ട് ദാസനും അവൻ്റെ കൂട്ടുകാളികൾക്കും പിടിക്കപ്പെടുകയാണ് പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ അവർ എന്താ പറയുക ജയിൽ ശിക്ഷയും പറഞ്ഞു കാരണം ഇത്രയധികം പ്രക്ഷോഭങ്ങളൊക്കെ ഇളക്കി വിട്ടൊരു പുള്ളിക്കാരനല്ലേ ദാസൻ എന്ന് വെച്ചാൽ അത്രയും വിവരമുള്ള ആളാണ് എഡ്യൂക്കേറ്റഡ് പക്ഷേ അവിടെ ഫ്രഞ്ചുകാർക്കെതിരെ ഇങ്ങനെ ഒരു സംഘടിപ്പി സംഘടിതമായ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അവർ തന്നെ ദാസനെ തള്ളിപ്പറയുകയാണ് ചെയ്തത് നാട്ടുകാർക്ക് പലരും ദാസം ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല കാരണം ദാസം പറഞ്ഞു ഇത് നമ്മുടെ സ്ഥലമാണ് ഇവിടെ മറ്റുള്ള ആൾക്കാരൊന്നും ഭരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പലർക്കും അത് തലയിൽ കയറുന്നില്ല കാരണം അവിടെ ഓർമ്മ വെച്ച കാലം മുതലേ ഫ്രഞ്ചുകാർ ഇവിടെയുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ ഒഴി അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊരു ചിന്താഗതിയാണ് നാട്ടുകാർക്കൊക്കെ ഉണ്ടായത് അങ്ങനെ ഈ ഒരു സമയത്ത് വിപ്ലവവും ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു സമയത്താണ് നമ്മുടെ നോവലില് വേറൊരു കഥാപാത്രം കയറുന്നത് കഥാപാത്രത്തിന്റെ പേര് ചന്ദ്രിക എന്നാണ് ദാസന്റെ പ്രണയിനിയാണ് ചന്ദ്രിക കുട്ടിക്കാലം മുതലേ അവർക്ക് ഒന്നിച്ച് വളർന്നവരാണ് അവർക്ക് പരസ്പരം അറിയാം അതായത് ചന്ദ്രികയ്ക്ക് ദാസനെ ഇഷ്ടമാണ് ദാസന് ചന്ദ്രികയും ഇഷ്ടമാണ് പക്ഷേ എന്തോ ഒന്ന് അവരുടെ ഇടയിൽ ഒരു എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ദാസൻ്റെ ചിന്താഗതികൾ തന്നെയായിരുന്നു ഒരുപാട് ചിന്തിച്ചു കൂടുന്ന ഒരു വ്യക്തിയാണ് ദാസൻ എന്ന് പറയുന്നത് ദാസൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ നാടിൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലാതെ ഇവിടെ പ്രണയിച്ച് നടക്കാനൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ചന്ദ്രികയ്ക്ക് അത്രമേൽ സ്നേഹം കാരണം ചന്ദ്രിക അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നു ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിന് കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടിയെടുക്കണം കാരണം ഇപ്പോൾ അറസ്റ്റ് വാറണ്ടൊക്കെ വന്നപ്പോൾ ദാസൻ വേറൊരു സ്ഥലത്തോട്ട് ഒളിച്ചു താമസിക്കാനൊക്കെ തുടങ്ങി മയ്യഴിയുടെ പുറത്ത് പുറത്തോട്ടൊക്കെ ഒളിച്ച് താമസിക്കാനൊക്കെ തുടങ്ങി തുടങ്ങി പക്ഷേ എങ്കിലും ചന്ദ്രിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയോടുള്ള എന്തോ ഒരു സോഫ്റ്റ് കോണാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തുടർന്നു ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രണ്ടു മൂന്ന് പേരെ പറഞ്ഞില്ലേ അവരൊക്കെ ദാസനെ കളിയാക്കാൻ തുടങ്ങി ഈ ഒരു വിപ്ലവത്തിൻ്റെ ഇടയിൽ പ്രണയിച്ച് നടക്കുന്നത് നീ എന്തൊരു മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ദാസൻ അവിടെ തിരുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടായില്ലെങ്കിൽ അവിടെയാണ് തെറ്റെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചത് അതെൻ്റെ കഴിവ് കൊണ്ടാണ് അവൾ എന്നെ പ്രണയിച്ചത് എൻ്റെ കഴിവ് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ശുദ്ധമായ പ്രണയം തന്നെയാണ് ഇവിടെ നമുക്ക് തെളിഞ്ഞു കാണുന്നത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക വീണ്ടും ആൾക്കാരുടെ മനസ്സിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ ജനറേഷൻ ഗ്യാപ്സ് ഒക്കെ മാറി മാറി വരികയാണ് കുറേ വർഷങ്ങളായി ഈ ദാസനാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ അതായത് മയ്യഴി വിമോചന സമരത്തിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ രണ്ട് വർഷം ജയിലിൽ തടവ് അനുഭവിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ അനീതിയുടെ വിവാഹം നടക്കുകയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നടക്കുകയുണ്ട് കുറുമ്പിയമ്മ ഇപ്പോഴും തൻ്റെ ചെറുമകൻ്റെ ചെറുമകൻ്റെ ബുദ്ധി നേരെയാവും അവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ആശിച്ചുകൊണ്ട് ഈ കുറുമ്പിയമ്മ എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും അവർക്ക് ഈ സായിപ്പന്മാരോട് വലിയ ആരാധനയാണ് കാരണം അവരോട് ഒരിക്കലും സായിപ്പന്മാർ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല സോ എന്ത് എന്തിനു വേണ്ടിയാണ് സായിപ്പന്മാരെ ഞാൻ ഇവിടുന്ന് പുറത്താക്കേണ്ടത് എന്നൊരു ചിന്താഗതി പക്ഷേ തൻ്റെ ചെറുമകൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും ഉൾക്കൊള്ളാ ഉൾക്കൊള്ളണമെന്നും പക്ഷേ ആരെ മാറ്റണം എന്നൊരു ചിന്ത കൺഫ്യൂഷനാണ് കുറുമ്പിയമ്മ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ചരിത്രം ആ ഒരു ദേശത്തിൻ്റെ മുഴുവൻ കയ്യൊപ്പം നമുക്ക് കുറുമ്പിയമ്മ എന്ന് പറയുന്ന ആ ഒരു മുത്തശ്ശി ആ ഒരു സ്ത്രീയിലൂടെ നമുക്ക് കഥാകൃത്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് മാത്രവുമല്ല അവരുടെ ആ ഒരു ദേശത്തെ മാഹി മയ്യഴി എന്ന് പറയുന്ന ദേശത്തെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് അവയ്ക്കുണ്ടായ മാറ്റങ്ങൾ കാലങ്ങൾ തോറും അവയ്ക്കുണ്ടായ മാറ്റങ്ങൾ പിന്നെ അതായത് കുറച്ച് മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ പെൺകുട്ടികളെ പെൺകുട്ടികളെ പിന്നീട് പഠിത്തത്തിലോട്ട് ഒന്നും വിടണ്ട അവർ വീട്ടിൽ അടങ്ങി ഒഴുകി കഴിഞ്ഞാൽ മതി എന്നൊരു ചിന്താഗതിയൊക്കെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ് അവയൊക്കെ കൃത്യമായ രീതിയിൽ എഴുത്തുകാരൻ കാണിച്ചു തരുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ച് കഥയിലോട്ട് വരാം അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ജനറേഷൻ ഗ്യാപ്സ് ഒക്കെ വന്ന സമയത്ത് ദാസനാണെങ്കിൽ പിടി ജയിലിലാവുകയാണ് ജയിലിലാവുകയാണ് ഈ ഒരു സമയത്ത് വീണ്ടും മയ്യഴി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു ആൾക്കാർ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു നിൽക്കക്കള്ളിയുമില്ലാതെ നമ്മുടെ ഫ്രഞ്ചുകാർ അതായത് സായിപ്പന്മാർ ആ ഒരു ദേഷ്യം വിട്ട് പോവുകയാണ് പലർക്കും അത് ഉൾക്കൊള്ളാൻ പോലും ആവുന്നില്ല കാരണം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ നോവൽ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല പക്ഷേ എങ്കിലും ഭൂരിഭാഗം ആൾക്കാരുടെ ചിന്താഗതികൾ മാറി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ മയ്യഴി വിമോചന സമരമൊക്കെ വീണ്ടും നല്ല പവർഫുള്ളായിട്ട് വരികയാണ് ഒരു നിക്കക്കളിയും ഇല്ലാതെ ഈ ഒരു മയ്യഴി നിങ്ങളുടേതാണ് നിങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടതെന്ന് മൂപ്പൻ സാഹിബ് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും ആ നാട് വിട്ടുപോയി പലർക്കും സഹിക്കാൻ പറ്റിയില്ല അവരുടെ കൂടെ ആ സായിപ്പന്മാർ കയറിയതോടെ പല നാട്ടുകാരും നാട്ടുകാരും എന്താ അവരുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് അവരും പോവുകയാണ് പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അവരും തിരിച്ചു വരികയാണ് ഉണ്ടായത് കാരണം പട്ടിണി ദാരിദ്ര്യം കൊണ്ട് വീണ്ടും അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു ഈ ഒരു സമയത്ത് ഫ്രഞ്ചുകാർ പോയപ്പോൾ സ്വാഭാവികമായി നമ്മൾ ദാസൻ ജയിൽ മോചനമാകുന്നു അപ്പോൾ ജയിൽ മോചനമാകുമ്പോൾ ദാസൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും പിന്നീട് അതായത് ആ ഒരു പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത പലരും അവരുടെ രീതി ജോലി അന്വേഷിച്ച് പോകുന്നു പലർക്കും പല ഉദ്യോഗങ്ങളും കിട്ടി പക്ഷെ ദാസൻ മാത്രം അവൻ എന്തിനോ ഒരു എന്തോ ഒരു കുറവ് അവൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ട് തോന്നും മെയിൻ റീസൺ എന്ന് വെച്ചാൽ ചന്ദ്രികയുടെ കുടുംബം എന്ന് വെച്ചാൽ വളരെയധികം സെറ്റിലായ കുടുംബമാണ് നല്ല പണമുള്ള കുടുംബമാണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ദാസൻ കുടുംബത്തിൽ നിന്നൊക്കെ പുറത്തായ ഒരു അവസ്ഥയാണ് കാരണം ഇങ്ങനെയൊക്കെ വിമോചന സമരങ്ങളൊക്കെ പങ്കെടുത്ത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രീം പദമുള്ള ജോലി കളഞ്ഞിട്ട് വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ചന്ദ്രികയുടെ വീട്ടുകാരായിട്ട് സംബന്ധിച്ചപ്പോൾ അവർ വിവാഹത്തിൽ സമ്മതിച്ചില്ല അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡായി നിൽക്കുന്ന അവസ്ഥ സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ അദ്ദേഹത്തിൻ്റെ ഈഗോ അനുഭവ അദ്ദേഹത്തെ സമ്മതിക്കുന്നുമില്ല കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് കാരണം ദാസൻ എന്നൊരു വ്യക്തി ഉണ്ടാക്കിയ ആ ഒരു ചലനങ്ങളാണ് അവിടെ മയ്യടിക്ക് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്തത് എന്നൊരു ഈ കഥയിൽ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും തൻ്റെ വീട്ടുകാർ തന്നെ അംഗീകരിക്കുന്നല്ലോ എന്നൊരു ചിന്ത ലാസ്റ്റ് നമ്മുടെ ചന്ദ്രികയുടെ വിവാഹം നിശ്ചയിക്കുകയാണ് ഒരു നെൽക്കക്കളിയുമില്ല ചന്ദ്രിക ചന്ദ്രികദാസൻ എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ മയ്യഴി തീരത്തുള്ള ആ ഒരു ഒരു കടലുണ്ട് ആ പുഴയുടെ അടുത്തൊരു കടലുണ്ട് കടലിൻ്റെ അവിടെ വെള്ളാരം കല്ലുകളൊക്കെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിരുന്ന് ചന്ദ്രിക ആത്മഹത്യയാണ് ചെയ്യുന്നത് ദാസന് കുറേ നാൾ എന്താ പറയുക കാണാതായപ്പോൾ ദാസിന് മനസ്സിലായി കാരണം ആൾക്കാരൊക്കെ ചന്ദ്രിക എവിടെ എവിടെ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിലും ദാസിന് മനസ്സിലായി അവൾ അവിടെ പോയി ആത്മഹത്യ ചെയ്തു കാരണം മറ്റാർക്കും കാണാനാവാത്ത അവളുടെ ആത്മാവിനെ അവൻ അവൻ്റെ മനസ്സുകൊണ്ട് കാണുകയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദാസൻ്റെ വീട്ടുകാരാണെങ്കിൽ ദാസനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് വീട്ടിലോട്ട് പക്ഷേ ഒരുങ്ങുമ്പോൾ ദാസനും എവിടെ വച്ചാണോ ചന്ദ്രിക മരിച്ചത് അതേ സ്ഥലത്ത് വെച്ച് ദാസൻ ആത്മഹത്യ ചെയ്യുകയാണ് കാരണം ആ ഒരു കടലിലോട്ട് ദാസൻ ഇറങ്ങി പോവുകയാണ് അവൻ തൻ്റെ ആത്മാവിനെ ചന്ദ്രികയുടെ ആത്മാവിലോട്ട് എന്താ പറയുക ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടത്തി യെസ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കഥ ഒരു അച്ചു എന്ന് പറഞ്ഞ കഥാപാത്രം ആ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അങ്ങ് ദൂരെ എന്താ പറയുക കടലിനക്കരെ ഒരു കണ്ണുനീർ തുള്ളി പോലെ വെള്ളാരം കല്ലുകൾ കള്ളുകളുടെ മുകളിൽ രണ്ട് ആത്മാക്കൾ തുമ്പികളായി പാറിപ്പറക്കുന്നു എന്നൊരു ദൃശ്യ എന്നൊരു വരി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വരി നമുക്ക് എന്താ പറയുക ഓ ജസ്റ്റ് നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ചു കുളിക്കുന്ന ഒരു വരിയാണ് ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഭാഗം എന്ന് പറയുന്നത് കാരണം അത്രമേൽ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും അവർക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പിന്നിൽ മയ്യയുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട് അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ദാസൻ പലയിടത്തും വിജയിച്ചു കാരണം അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മയ്യയുടെ വിമോചന സമരം തന്നെയായിരുന്നല്ലോ മയ്യയുടെ വിമോചന സമരത്തിലൊക്കെ അവൻ വിജയിച്ചു പക്ഷേ അവന് സ്വന്തം സ്വന്തം ജീവിതത്തിൽ അവന് എന്തോ ആകാൻ പറ്റിയില്ല എന്നൊരു ചിന്ത അവനിലുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മലയാളത്തിലെ ഒരു ഒരു കൃതിയായിട്ട് ഒരു നോവലായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും നൂറ് ശതമാനം അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു വരി തന്നെ ഏറ്റവും എന്താ പറയുക ഞാൻ ആ ഒരു വരി ഒന്ന് വായിച്ചു തരാം അനാദിയായി പറന്ന് കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ ഒരു വലിയ കണ്ണുനീർ തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ തുമ്പികളിലൊന്ന് ദാസനായിരുന്നു കാരണം ആ ഒരു ലൈനോടുകൂടി ഈ ഒരു നോവൽ തീരുകയാണ് ദാസനെ എന്താ പറയുക ലൈഫിൽ റിയൽ ലൈഫിൽ ദാസന് ചന്ദ്രികയോടൊപ്പം ജീവിക്കാനുള്ള അവസരം ഒന്ന് കിട്ടിയത് അപ്പം മരണത്തിലെങ്കിലും അവന് ആ ഒരു നായികയെ കിട്ടിക്കോട്ടെ എന്നൊരു ചിന്ത നമ്മുടെ കഥാകൃത്ത് നമ്മുടെ മുകുന്ദൻ സാർ അവിടെ കാണിക്കുകയുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച നോവൽ എന്ന് പറയാം ഈ നോവൽ ആരും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക അപ്പം എനിക്കും ഈ ഒരു നോവൽ എൻ്റെ കൂട്ടുകാരന് കൂട്ടുകാരനെ നിന്ന് മേടിച്ചാണ് ഞാൻ വായിച്ചത് എന്താ പറയുക തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല അവൻ ഈ നോവൽ കാരണം ചില പുസ്തകങ്ങളുണ്ട് കേട്ടോ നമ്മൾ വായിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ തോന്നാത്ത ചില ആ ഒരു ടൈപ്പ് പുസ്തകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ആമസോണിലും ഫ്ലിപ്പിലൊക്കെ ആ ഡി സി ബുക്സിൻ്റെ ഷോറൂമിലൊക്കെ നോക്കിയാൽ മതി നല്ല ഓഫറിൽ പുസ്തകം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പുസ്തകം വായിച്ച ടൈം വേസ്റ്റ് ആവത്തില്ല അത് ഞാൻ ഷുവറായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി അത്ര വലിയ റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട എൻ്റേതായ മനസ്സിൽ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിയാണ് സോ വീണ്ടും കാണാൻ ഷോ പ്രതീക്ഷയാണ് it me Dhanush Mohan signing here